ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കണ്ണൂർ തളിപ്പറമ്പിന് സമീപം പന്നിയൂർ ആസ്ഥാനമായി രണ്ടായിരത്തി നാലിലാണ് കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് കാർഷിക മേഖലയിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന നൂതന സാങ്കേതിക അറിവുകൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയുള്ള വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളാണ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടന്നുവരുന്നത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന സാങ്കേതിക ഉപദേശങ്ങളും പരിശീലനങ്ങളും ഈ കൃഷി വിജ്ഞാന കേന്ദ്രം നൽകി വരുന്നുണ്ട് കർഷകർക്ക് പുറമെ കൃഷി ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ കാർഷിക നിവേശ വ്യാപാരികൾ തുടങ്ങിയവർക്ക് ശാസ്ത്ര സാങ്കേതിക തത്വങ്ങൾ അവലംബിച്ചുകൊണ്ടുള്ള പരിശീലന പരിപാടികളും കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടന്നുവരുന്നു യുവതി യുവാക്കളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനും അവരെ സംരംഭകരാക്കി മാറ്റുന്നതിനും ആവശ്യമായ പരിശീലന പരിപാടികൾ നടത്തുന്നതിന് ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നു കർഷകർ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളെ ഇൻക്യുബേഷൻ സെൻറ്ററിലെ യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്നതിനും ഈ കേന്ദ്രം സൗകര്യമൊരുക്കിയിട്ടുണ്ട് ശാസ്ത്രീയമായ തേനീച്ച കൃഷി കൂൺ കൃഷി സംസ്കരണം മൂല്യവർദ്ധനം നഴ്സറി പരിപാലനം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ നൈപുണ്യ വികസന പരിശീലന പരിപാടികളും നടത്തിവരുന്നു കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ ബയോഫാർമസി യൂണിറ്റിലൂടെ കാർഷിക മേഖലയിൽ ആവശ്യമായ ജൈവ ഉൽപാദന ഉപാധികളുടെ നിർമ്മാണവും വിതരണവും നടത്തുന്നുണ്ട് ഈ കേന്ദ്രത്തിലെ soil and plant health clinic വരുമാന സാധ്യതയുള്ള കാർഷിക വിളകൾക്ക് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ രൂപീകരിക്കുകയും കൃഷിയെ ഒരു കാർഷിക സംരംഭമായി ഉയർത്തുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും നൈപുണ്യ വികസനവും കർഷകർക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു ബയോ കൺട്രോൾ നിർമ്മാണ unit nursery unit bush pepper unit azolla production unit കർഷകർക്ക് കണ്ടു മനസ്സിലാക്കത്തക്ക വിധത്തിൽ പ്രദർശന തോട്ടങ്ങളും ഒരുക്കിയിരിക്കുന്നു ശാസ്ത്രീയമായ സാങ്കേതിക അറിവുകളുടെ വ്യാപനത്തിലൂടെയും നൈപുണ്യ വികസന പരിശീലന പരിപാടികളിലൂടെയും കൃഷിയെ ഒരു കാർഷിക സംരംഭമായി ഉയർത്തിക്കൊണ്ട് കർഷകരെ കൃത്യമായ ഉൽപാദന ലക്ഷ്യങ്ങളിലേക്കും അതുവഴി വരുമാന വർധനവിലേക്കും കൈപിടിച്ച് നടത്താൻ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം എന്നും കർഷകരോടൊപ്പമുണ്ട്